ഹലോ ഫ്രണ്ട്സ് അങ്കിൾസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു മീൻ അച്ചാറാണ് ഞാൻ എടുത്തിരിക്കുന്ന മീൻ ചൂരയാണ് ഒരു അഞ്ച് മീനുണ്ട് ചൂര അത് തീരെ ചെറുതല്ല മീഡിയം നമുക്ക് ഈ മീൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളെടുക്കുന്നത് ഏറ്റവും ചെറിയ കഷ്ണങ്ങളായിരിക്കണം അല്ലെങ്കിൽ വറുത്ത് വരുമ്പോൾ അത് കുറച്ച് കട്ടി പോകും മീൻ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു വലിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇപ്പം നമുക്ക് അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം മാരിനേറ്റ് ചെയ്ത മീൻ കഷ്ണങ്ങൾ ഒരു മണിക്കൂർ മാറ്റി വയ്ക്കണം ഒരു മണിക്കൂർ മാറ്റി വെച്ച ശേഷം അത് നമുക്ക് വറുത്തെടുക്കണം നമ്മളെ മീൻ കഷ്ണങ്ങളെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞ് ഒരു നല്ല കടുത്ത ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ വറുത്തുകൊണ്ടിരിക്കണം അതിനുശേഷം നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം വറുത്തതിന് ശേഷം അതിനിടേണ്ട ഐറ്റങ്ങൾ പറയാം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു നാല് പീസ് വെളുത്തുള്ളി വലിയ മൂന്ന് ഉള്ളി എടുത്താണ് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി വിനാഗിരി ഇത്ര ഉപയോഗിച്ചാണ് അച്ചാർ തയ്യാറാക്കുന്നത് നമുക്ക് ആദ്യം ഇത് പ്രിപ്പയർ ചെയ്യാം അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് എണ്ണ ഒഴിക്കാം കടുകിടാം കടുക് പൊട്ടി കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം മുളക് അരിഞ്ഞ് വെച്ച മുളക് കൂടെ വഴറ്റുക വഴറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത് നന്നായിട്ട് ഒന്ന് വാടി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മുരിഞ്ഞു കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മൂന്ന് സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയാണ് അത്ര ഇലിയൊന്നും കാണണ്ട കുറച്ച് എരി കെട്ടും ഇളകി കൊടുക്കാം ഇതൊന്ന് കട്ടിയാകുന്ന സമയത്ത് കുറച്ച് വിനാഗിരി ഇവിടെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഉപ്പിടാം നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന മീനിൽ ഉപ്പിട്ടാണ് അതിൻ്റെ മസാലയിൽ കുറച്ച് ഉപ്പിടാം ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം പുളിക്ക് വേണ്ടിയാണ് ഇളകി കൊടുക്കുക അപ്പം നമുക്കിതിനകത്ത് നല്ലൊരു ഗ്രേവി ഉണ്ടായിട്ടുണ്ട് ഇത് അഞ്ച് മിനിറ്റ് ഒന്ന് ഇളകി കൊടുക്കുക ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ കുറച്ച് തീ കുറച്ച് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കൊടുക്കാം ഇത് ചൂര മീനാണ് അത് നമുക്കിതിലേക്ക് ഇടാം ഇളകി കൊടുക്കാം ഉപ്പ് കുറച്ച് ഇട്ട് അച്ചാർ റെഡിയായിട്ടുണ്ട് ഉപ്പ് പാകത്തിലിട്ടിട്ടുണ്ട് നമുക്കിനി തണു ഇറക്കി വെച്ച ശേഷം തണുത്തിട്ട് ഉപയോഗിക്കാം ഇതിപ്പോൾ നമുക്ക് മീനില്ലെങ്കിലും അച്ചാർ കൂട്ടി ചോറ് കഴിക്കാം നല്ല ടേസ്റ്റാണ് നല്ല മണം വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക